ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം welcome back to dark dark ഡ്യൂഡിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളെന്ത് ചെയ്യാൻ പറ്റുന്നത് കുട്ടികൾക്കൊക്കെ നന്നായി കളിക്കാൻ പറ്റുന്ന ഒരു ടോയ് ആണ് അപ്പൊ നമുക്ക് എന്തായാലും ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പൊ ഇതിന്റെ ഉപയോഗം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിങ്ങനെ പിടിച്ച് വരയ്ക്കണം എന്നിട്ട് ഇതിങ്ങനെ വിടുമ്പോ നല്ല ദൂരത്തേക്ക് തന്നെ പോവും അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ കൊണ്ടുവന്നാലോ അപ്പോൾ ഹായ് ഫ്രണ്ട്സ് ഡേ നമുക്ക് ഇന്ന് ക്രോസ് ബോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ കാർബോണിന്റെ പീസസ് വെച്ചിട്ടാണ് നമ്മൾ ക്രോസ് ബോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ക്രോസ് ബോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് സർക്കിൾ രൂപത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ഇത് നമ്മുടെ ഫസ്റ്റത്തെ കാർബോർഡ് സർക്കിൾ കാർബോർഡ് പീസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ ഞങ്ങൾ ഞാൻ അഞ്ചെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം മുകളിലും അതുപോലെ തന്നെ താഴത്തും വെച്ച് കൊടുക്കാനും പിന്നെ ഈ മൂന്നെണ്ണം നമ്മൾ അതിൻ്റെ സെൻട്രൽ സെൻട്രൽ ഭാഗത്ത് വെച്ച് കൊടുക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഇത് ഒരെണ്ണത്തിന്റെ സെന്റർ ഭാഗം കട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ മൂന്നെണ്ണത്തിന്റെ സെന്റർ ഭാഗം കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇതേ നമ്മളുടെ ക്രോസ് ബോ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരെണ്ണം ഒരു സർക്കിളിൽ നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്ററിലൊന്ന് ഫെവി ക്യൂക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഫെവിക്യൂക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടാതെ ശ്രദ്ധിക്കണം ഓക്കെ ഇത്ര മതി അതിനുശേഷം നമ്മളൊരു ഈസി e ഗ്രോയുടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററിൽ നന്നായി ഒട്ടിച്ചു കൊടുക്കണം ഞാൻ ഈസി ഗ്രോയുടെ ട്യൂബും അതുപോലെ തന്നെ രണ്ട് സൈഡത്തെ മൂടിയൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇതേ നമ്മുടെ ക്രോസ് ബോ ഉണ്ടാക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാനേക്കാൾ ഉയർച്ചയിൽ തന്നെ നമ്മൾ ഈ കാർബോ പീസസ് അവിടെ വെച്ചെടുക്കണം അതിനായി ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫെവിക്കോൾ തന്നെയാണ് അപ്പോൾ ദേ ഇതുപോലെ തന്നെ ഇതിൻ്റെ ഒന്ന് വീണ്ടും ഒരു സ്റ്റെപ്പ് കൂടി വെച്ചെടുക്കാം അതുപോലെ തന്നെ നമ്മൾ രണ്ടെണ്ണം അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി എന്തായാലും ഇതിൻ്റെ മുകളിലത്തെ ഭാഗം കൂടി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം മുകളിലത്തെ ഭാഗം ഒട്ടിച്ചു കൊടുക്കാൻ യൂസ് ചെയ്യുന്നത് ഫെവിക്യുക്ക് തന്നെയാണ് ഈ ഒരു സ്പാനയുടെ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി ഈ ഒരു രണ്ട് സൈഡുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഈ കാർബോർഡ് പീസിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക നമുക്കിത് ഉണങ്ങാൻ വേണ്ടിയിട്ടൊന്ന് വെക്കാം അപ്പൊ ഇതുപോലത്തെ ഒരു ഇൻസുലേഷൻ ടൈപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതിങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ സാധനത്തിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ കിട്ടും നമുക്ക് അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ക്രോസ് ബ്രോ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് ഇതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം അപ്പം നമുക്കിതിൻ്റെ മുകളിൽ പേപ്പർ വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആദ്യം ഈ ഫെവിക്കോളിന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഡിസൈൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് രണ്ട് സിൽക്ക് പേനയാണ് അപ്പോൾ ഞാൻ എഴുതുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരായ ഡാർക്ക് ഡൂഡ് എന്നാണ് അപ്പോൾ കാർബോർഡിന് മേലെ എഴുതുന്നതുകൊണ്ട് അത്ര വൃത്തിയായിട്ട് കിട്ടുന്നില്ല ഇനി നമ്മൾ ഇത് ഇതുപോലത്തെ ഇൻസുലേഷൻ ടൈപ്പ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്യണം കാരണം ഈ പേനയുടെ രണ്ട് ഭാഗം കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യണത് ഇതിന്റെ വർക്കിംഗ് ഒക്കെ കണ്ടിട്ട് വരാട്ടാ അപ്പൊ അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ക്രോസ് ബോ റെഡി ആയിട്ടുണ്ട് എന്തായാലും നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അത്ര ദൂരത്തേക്ക് പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടുന്ന് ഇവിടെ കൊടുക്കാം എടുക്കാം അപ്പൊ ഈ ക്ലോസ് ബാർ നമുക്ക് അതിനാണ് കൊടുക്കാം കാരണം അതിനെന്ത് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും അതിനാണ് കൊടുത്തേക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ഒരു പുതിയ വീഡിയോ പിന്നെ വരെ ബൈ ബൈ പറഞ്ഞേ